hi friends welcome back to dark to dark ഡൂഡിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ലഹരി രഹിത ജീവിതം നിത്യഹരിത ജീവിതം ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കൂ ആരോഗ്യത്തോടെ ജീവിക്കൂ ഇന്ന് ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി വിരുദ്ധ ദിനം നമ്മൾ ഇന്നൊരു പോസ്റ്ററാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഞാൻ ഇന്ന് വരയ്ക്കാൻ പോകുന്ന ഒരു സിമ്പിൾ പോസ്റ്ററാണ് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഫസ്റ്റ് ഞാൻ പെൻസിൽ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം അതിൻ്റെ മുകളിൽ കൂടെ സ്കെച്ച് കൊണ്ട് ഇഷ്ടപ്പെട്ട കളർ സ്കെച്ച് ഉപയോഗിച്ച് അതിൻ്റെ മുകളിൽ കൂടെ വരച്ചു കൊടുക്കുക നമ്മുടെ പോസ്റ്റർ ദേ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ തൊട്ട് താഴെ കമന്റ് ബോക്സിൽ എഴുതുക ഒരു പുതുത്തം വീഡിയോ ആയി പിന്നെ കാണാം അതുവരെ ബൈ ബൈ